ഇന്ന് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന ഒരു എളുപ്പമാർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മക്കളെ ഇപ്പോൾ സിക്സ്റ്റി ടു എന്ന നമ്പർ എന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് sixty two into sixty two എന്നല്ലേ എന്നാൽ ഇതിനെ ഇവിടെ നമ്മൾ sixty two into sixty two ഇങ്ങനെ ഇങ്ങനെ ഗുണിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ വേറൊരു രീതിയിൽ ഗുണിക്കാൻ ഞാൻ പറഞ്ഞുതരാം ആ sixty two into sixty two ഇങ്ങനെ എഴുതിയതിന് ശേഷം സിക്സ്റ്റി ടൂയിൽ എത്ര ഡിജിറ്റാണ് രണ്ട് ഡി ഡിജിറ്റ് ഈ രണ്ട് ഡിജിറ്റ് ഇങ്ങോട്ട് മാറി രണ്ട് സീറോ ഇടുക അതിനുശേഷം ഇത് എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തേ വൺ ടു ത്രീ ഫോർ അപ്പോൾ ഫോർ സ്റ്റെപ്പുള്ള ഒരു വഴി ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കണ്ടോ ഈ വൺസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെ തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു ടു ഇൻറ്റു ടു എത്രയാണ് ഫോർ ആ ഫോറ് നമ്മളിവിടെ ആൻസറിൻ്റെ ഭാഗത്ത് എഴുതുന്നു ഇനി സ്റ്റെപ്പ് ടു എന്താണ് ഇവിടെ കണ്ടോ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്തത് ആദ്യത്തെ സ്റ്റെപ്പിൽ വൺസിൻ്റെ സ്ഥാനത്തുള്ള രണ്ട് സംഖ്യകളെ തമ്മിൽ നമ്മൾ ഇൻഡു ചെയ്തു ഇനി ഈ ടെൻസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെയും ഇപ്പുറത്തെ സൈഡ് വൺസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെയും ഇൻറ്റു ചെയ്യുക എത്രയാണ് സിക്സ് ഇൻറ്റു ടു ട്വൽവ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇവിടുത്തെ വൺസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെയും ഇവിടെയുള്ള ടെൻസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെയും തമ്മിൽ ഇൻറ്റു ചെയ്യുക എത്രയാണ് ടു ഇൻറ്റു സിക്സ് അതും ട്വൽവ് തന്നെയാണ് ഇനി ഇതിനെ നമുക്ക് പ്ലസ് ചെയ്യാം ഫോർ ടു ട്വൻറ്റി ഫോർ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ടു ഡിജിറ്റുള്ള ഒരു സംഖ്യയാണ് അല്ലേ ആ ടു ഡിജിറ്റുള്ള സംഖ്യയിൽ ഈ ടു എന്ന് പറയുന്ന നമ്പർ അത് ശിഷ്ടമാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഫോറ് വീണ്ടും നമ്മൾ ഈ ആൻസറിൻ്റെ ഭാഗത്ത് എഴുതുന്നു ഇനി ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആദ്യം ഈ മൂന്നാമത്തെ ഡിജിറ്റില്ലേ നമ്മൾ വലതുവശത്ത് ഇടതുവശത്ത് എഴുതിയ ഈ മൂന്നാമത്തെ ഡിജിറ്റായ സീറോയെയും വൺസിൻ്റെ സ്ഥാനത്തുള്ള ടൂവിനെയും ഇൻറ്റു ചെയ്യുക സീറോ ഇൻറ്റു ടു എത്രയാണ് സീറോ ഇനി എന്ത് ചെയ്യണം ഇനി ഇവിടെയുള്ള ഈ സിക്സിനെയും ഇവിടെയുള്ള സിക്സിനെയും തമ്മിൽ നമുക്ക് ഇൻറ്റു ചെയ്യണം സിക്സ് ഇൻറ്റു ടു എത്രയാണ് six into sorry sorry six into six എത്രയാണ് six into six thirty six ആണ് വരുന്നത് തേർട്ടി സിക്സ് ഇനി ഇവിടെ നമുക്കൊരു ശിഷ്ടം വന്നിട്ടില്ലേ ഈ ബാലൻസിനെയും കൂടി ഇതിൽ ആഡ് ചെയ്യുക six plus two eight three അതുപോലെ എഴുതുക ഇവിടെയും നമുക്ക് എന്താണ് വന്നിരിക്കുന്നത് ഈ ത്രീ എന്ന് പറയുന്നത് ബാലൻസ് ആണ് ഈ എയ്റ്റ് എന്ന് പറയുന്നതാണ് ആൻസറിൽ നമുക്ക് എഴുതേണ്ടത് എയ്റ്റ് മനസ്സിലാകുന്നുണ്ടോ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം ഫോർത്ത് സ്റ്റെപ്പ് എന്താണ് ആ ഫോർത്ത് സ്റ്റെപ്പിൽ വരേണ്ടത് ഈ ഫോർത്ത് ഡിജിറ്റ് കണ്ടോ അത് സീറോയാണ് ആ സീറോയെ ഈ വൺസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യുക zero into two is equal to zero ഇനി എന്ത് ചെയ്യണം ഈ സീറോയെ കൊണ്ട് ഈ നമ്പറിനെയും ഇൻറ്റു ചെയ്യണം സീറോ ഇൻറ്റു സിക്സ് എത്ര സീറോ അപ്പോൾ അവിടെ നമുക്ക് ഒരു നമ്പരും കിട്ടുന്നില്ല ഈ ബാലൻസ് വന്ന ത്രീ ഇല്ലേ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് കിട്ടുന്നത് ത്രീ ആണ് ആ ത്രീ നമുക്ക് ഇവിടെ എഴുതാം ഈ കിട്ടിയതാണ് അറുപത്തിരണ്ടിൻ്റെ സ്ക്വയർ റൂട്ട് മനസ്സിലായോ ഇനി നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം three hundred and forty five ഇൻ്റെ സ്ക്വയർ കാണണം ഇതിന് നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ അതേ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തു നോക്കാം എന്താണ് ഈ ഒരു രീതിയിൽ എഴുതുക ഇവിടെ എത്ര ഡിജിറ്റാണ് ഉള്ളത് എന്ന് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ ഡിജിറ്റ് അത്രയും സീറോ ഇവിടെ ഇട്ട് കൊടുക്കുക ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ സിക്സ് സ്റ്റെപ്പാണ് നമുക്ക് വരുന്നത് കാരണം ഇവിടെ കണ്ടോ ഇവിടെ one two three four five six ഇത്രയും നമ്പേഴ്സിനെ ഈ മൂന്ന് നമ്പേഴ്സും കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം അതാണ് നമ്മൾ സ്റ്റെപ്പായിട്ട് ഇവിടെ എഴുതുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഈ രണ്ട് സംഖ്യകളെയും ഫൈവ് ഇൻറ്റു ഫൈവ് എത്രയാണ് ട്വൻറ്റി ഫൈവ് ഈ ട്വൻറ്റി ഫൈവിൻ്റെ ടു എന്ന് പറയുന്നത് ശിഷ്ടമാണ് അപ്പോൾ നമ്മൾ ആൻസർ എഴുതേണ്ട ഫൈവ് ആണ് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിക്കേ സെക്കൻഡ് സ്റ്റെപ്പ് വരുമ്പോൾ ഈ ഫോറിനെയും ഫൈവിനെയും ആദ്യം ഇൻറ്റു ചെയ്യുക ഫോർ ഇൻറ്റു ഫൈവ് എത്രയാണ് ട്വൻറ്റി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫൈവിനെയും ഈ ഫോറിനെയും കാണുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ ഫൈവ് ഇൻറ്റു ഫോർ അതും ട്വൻറ്റി തന്നെയാണ് ഇത് ഫോർട്ടി ഫോർട്ടി പ്ലസ് ടു എത്രയാണ് forty plus two forty two ഈ ഫോർട്ടി ടുവിലെ ഫോർ എന്ന് പറയുന്നത് ശിഷ്ടമാണ് നമ്മൾ ആൻസറിൻ്റെ ഭാഗത്ത് എഴുതേണ്ടത് എന്താണ് ഈ ടു ആണ് മനസ്സിലായോ ഇനി അടുത്തത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് എഴുതേണ്ടത് മൂന്നാമത്തെ ഡിജിറ്റ് എടുക്കുക ഇതിനെ ഇതുമായിട്ട് ഇൻറ്റു ചെയ്യുക അപ്പോൾ third step three into five എത്രയാണ് ഫിഫ്റ്റീൻ അടുത്തത് ഈ ഫോറിനെയും ഈ ഫോറിനെയും ഇൻറ്റു ചെയ്യുക ഫോർ ഇൻറ്റു ഫോർ എത്രയാണ് സിക്സ്റ്റീൻ ഇനി എന്ത് ചെയ്യണം ഈ ഫൈവിനെയും ഈ ത്രീനെയും ഇൻറ്റു ചെയ്യുക ഫൈവ് ഇൻറ്റു ത്രീ എത്രയാണ് ഫിഫ്റ്റീൻ ഈ ഫൈവും ഈ ഫൈവും ടെന്നായി ten plus six sixteen one two three four അപ്പോൾ ഫോർട്ടി സിക്സ് ആണ് അല്ലേ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഫോറിനെ ആഡ് ചെയ്യണം ശിഷ്ടം വന്ന നേരത്തെ ശിഷ്ടം വന്ന ഫോറിനെ ആഡ് ചെയ്യണം അപ്പോൾ സിക്സ് പ്ലസ് ഫോർ എത്രയാണ് ടെൻ ടെന്നിലെ സീറോ ഫൈവ് ഫിഫ്റ്റീൻ ഫിഫ്റ്റിയാണ് ആൻസർ അപ്പോൾ ഈ ഫിഫ്റ്റിയിൽ നമ്മൾ സീറോ ആൻസറായിട്ട് എഴുതുക ഇത് ശിഷ്ടമാണ് ആ സീറോ നമ്മൾ ആൻസറായിട്ട് എഴുതി മനസ്സിലായോ ഇനി ഫോർത്ത് സ്റ്റെപ്പ് ഈ ഫോർത്ത് സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ എഴുതുക ഇവിടുത്തെ ഫോർത്ത് ഡിജിറ്റ് ഈ ഇത് ഈ സീറോയെ ഫൈവ് കൊണ്ട് ഇൻറ്റു ചെയ്യുക സീറോ ഇൻറ്റു ഫൈവ് സീറോ ഇനി എന്ത് ചെയ്യണം ഈ ത്രീയെ ഫോർ കൊണ്ട് ഇൻറ്റു ചെയ്യണം ത്രീ ഇൻറ്റു ഫോർ എത്രയാണ് ട്വൽവ് അല്ലേ ഇനി ഇനി എന്താ ചെയ്യേണ്ടത് ഈ ഫോറിനെയും ഈ ത്രീനെയും ഇൻറ്റു ചെയ്യുക ഫോർ ഇൻറ്റു ത്രീ അതും ട്വൽവ് തന്നെയാണ് അപ്പോൾ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോറിൻ്റെ കൂടെ നമ്മളൊരു അഞ്ച് ഇവിടെ ഇല്ലേ ആ അഞ്ച് കൂട്ടണം അപ്പോൾ five plus four nine twenty nine ഈ ട്വൻറ്റി ആണ് നയനാണ് ആൻസറായിട്ട് എഴുതേണ്ടത് ടു എന്ന് പറയുന്നത് ബാലൻസ് ആണ് അല്ലേ അപ്പോൾ നയൻ നമ്മളിവിടെ എഴുതി ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എങ്ങനെയാണ് എഴുതാം ഇവിടെ നോക്കിക്കേ e e ഈ സീറോ അല്ലേ ഈ സീറോയെ ഈ ഫൈവ് കൊണ്ട് ഇൻറ്റു ചെയ്യ സീറോ ഇൻറ്റു ഫൈവ് സീറോ പിന്നെ എന്ത് ചെയ്യണം ഈ e സീറോയെ ഇവിടുത്തെ ഫോർ കൊണ്ട് ഇൻറ്റു ചെയ്യണം സീറോ ഇൻറ്റു ഫോർ സീറോ ഇനി എന്ത് ചെയ്യണം ഈ ത്രീനെ ഈ ത്രീ കൊണ്ട് ഇൻറ്റു ചെയ്യണം ത്രീ ഇൻറ്റു ത്രീ എത്രയാണ് നയൻ നയണിൻ്റെ കൂടെ ഇവിടെ ഒരു ശിഷ്ടം ഉണ്ടായിരുന്നല്ലോ നേരത്തെ നയൻ പ്ലസ് ടു എത്രയാണ് ഇലവൺ ഈ ഇലവണിൻ്റെ ഒരു വൺ ആൻസറായിട്ട് എഴുതുക പത്തിൻ്റെ സ്ഥാനത്തുള്ള വൺ ശിഷ്ടമാണ് സിസ് സിക്സ്ത് സ്റ്റെപ്പ് എന്താണ് ഈ സീറോ കൊണ്ട് ഈ ഫൈവിനെയും ഈ സീറോ കൊണ്ട് ഈ ഫോറിനെയും ഈ സീറോ കൊണ്ട് ഈ ത്രീനെയും ഇൻറ്റു ചെയ്യുക നമുക്കറിയാം സീറോ കൊണ്ട് ഏതൊരു സംഖ്യയെ മൾട്ടിപ്പിൾ ചെയ്താലും അത് സീറോ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കവിടെ ഇവിടെ എഴുതി ഗുണിക്കുന്നില്ല സീറോയാണ് പക്ഷെ ഇവിടെ നമുക്കൊരു വണ്ണ് ശിഷ്ടമില്ലേ ആ വണ്ണ് ഇതുമായിട്ട് കൂട്ടുക അപ്പോൾ വണ്ണാണ് ഇവിടെ എഴുതേണ്ടത് ആൻസർ ഇതാണ് ഇനി നമുക്ക് കാണേണ്ടത് ഈ സംഖ്യകൾ സ്ക്വയർ ഈ ഒരു മെത്തേഡ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുണ്ടോ ഇല്ല ഒരു രണ്ട് സംഖ്യകൾ കൊണ്ട് നമ്മൾ ഇപ്പോൾ ട്വൻറ്റി ഫോർ എന്ന സംഖ്യയെ ഒരു ഫൈവ് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവുകയാണ് അതിന് നമുക്ക് എളുപ്പം എന്ത് ചെയ്യുക ഇവിടെ എത്ര ഡിജിറ്റാണുള്ളത് ഒരു ഡിജിറ്റ് ആ ഒരു സീറോ ഇവിടെ എടുത്തെഴുതുക ഇനി എന്ത് ചെയ്യണം ഈ ഫോറിനെ ഫൈവ് കൊണ്ട് ഇൻറ്റു ചെയ്യുക ഫോർ ഇൻറ്റു ഫൈവ് എത്രയാണ് ട്വൻറ്റി ട്വൻറ്റിയിലെ സീറോ നമുക്ക് ആൻസറായിട്ട് എടുത്തെഴുതാം ഇനി എന്ത് ചെയ്യണം ഈ ടു ടു വിനെ ഫൈവ് കൊണ്ട് ഇൻറ്റു ചെയ്യുക ടു ഇൻറ്റു ഫൈവ് എത്രയാണ് ten ten plus two twelve ആ ടു നമ്മളിവിടെ എടുത്തെഴുതുക ഇനി ഈ സീറോയിനെ അഞ്ച് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ സീറോയാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ ഇനി നമുക്ക് എന്താണുള്ളത് വണ്ണാണ് ഉള്ളത് ആ വണ്ണും നമുക്കിവിടെ എടുത്തെഴുതാം മനസ്സിലായോ ഇതുപോലെ നമുക്ക് ചെയ്യാം ഇതുപോലെ എത്ര ഡിജിറ്റുള്ള നമ്പേഴ്സും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഗുണനക്രിയ ചെയ്യാനായിട്ട് സാധിക്കും